ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ് ആയോ പണിപാളിലോ കരിരാരം പാടി ഉറക്കാൻ ആരുമില്ലല്ലോ ആയോ പണിപാളിലോ കരിരാരം പാടി ഉറക്കാൻ ആരുമില്ലല്ലോ ആയോ പണിപാളിലോ കരിരാരം പാടി ഉറക്കാൻ ആരുമില്ലല്ലോ ആയോ പണിപാളിലോ കരിരാരം തമ്മിലല്ലോ ചുണ്ടും ആരോ കഥകിന് തട്ടി ഞാനത് ഞെട്ടി വീണ്ടും തട്ടി ആരാ ഞാനാ എന്താ തുറക്ക് എന്തിനു വന്നു പാടി ഇറക്കാൻ അയ്യോ ഈ ശബ്ദം എനിക്കറിയാലോ ഞാനാ അയലത്തെ സരളയുടെ മോള സരളയുടെ മോളെ എന്താ ഇവിടെ ചേട്ടനെ കാണാൻ കഥക് തുറക്ക് എന്റെ വോട്ടെ തമ്പൂരാനെ ഇത്ര വേഗം വീട്ടിൽ കേട്ടു എന്നെ പാടി ഉറക്കാനരികിൽ ഒരു അഴകിയ സുന്ദരി ഇതുവഴി വന്നു ഇടിയിൽ ഞാൻ ആ കഥക് തുറന്നു അടിപിടി നോക്കി മനസ്സു തളർന്നു സരളയുടെ മോളെ കൊന്നിന്റെ കരളെ കാലിന്റെ അടി എന്താ നിലത്തുറയ്ക്കാത്ത അത് പിന്നെ അതല്ല കേട്ടോ ഞാനൊരു വടയക്ഷി പാളി ഇതുവഴി പോയപ്പോ ചുമ്മാ കേറിയതാ പാലകൾ പൂത്തില്ലേ എനിക്ക് ആശകൾ പൂത്തില്ലേ